ഒരാണും പെണ്ണും പട്ടണത്തിലൂടെ കൊഞ്ചിക്കൊഴഞ്ഞു നടക്കുന്നത് ഖലീഫ ഉമറദി അള്ളാഹുൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉമറദി അള്ളാഹുൻഹു അവർക്ക് നേരെ ചാട്ടവാറൂമി അവർ പറഞ്ഞു യ അമീറുൽ മുക്മിനീൻ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് ഉമറദി അള്ളാഹുൻഹു അവരോട് പറഞ്ഞു അവൾ നിന്റെ ഭാര്യയാണെന്നും നീ അവളുടെ ഭർത്താവാണെന്നും നിങ്ങൾക്ക് മാത്രം അറിയുന്ന സത്യം നിങ്ങളുടെ കൊഞ്ചലും കുഴയലും സ്നേഹവും ആൾക്കൂട്ടങ്ങളെ കാണിക്കാനുള്ളതല്ല അത് ബാക്കിയുള്ളവർക്ക് ഹറാമിലേക്കുള്ള ഒരു പ്രചോദനമായേക്കും ഞാൻ പറഞ്ഞു വരുന്നത് മൈ സിസ്റ്റർ എന്നും മൈ സ്വീറ്റ് വൈഫ് എന്നുമുള്ള ക്യാപ്ഷൻ എഴുതി വാട്സപ്പ് സ്റ്റാറ്റസുകളിലും സോഷ്യൽ മീഡിയകളിലും സഹോദരിമാരുടെയും ഭാര്യയുടെയും പല കോലത്തിലുള്ള ഫോട്ടോസുകൾ പ്രദർശിപ്പിക്കുന്നവരോട് നിങ്ങളുടെ ഭാര്യ അത് നിങ്ങളുടേത് മാത്രമാണ് അവളുടെ സൗന്ദര്യം അത് നിങ്ങൾക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാണ് നിങ്ങളുടെ സഹോദരി അത് നിങ്ങളുടെ കണ്ണിൽ മാത്രമാണ് സഹോദരി ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല എല്ലാവരും അങ്ങനെ കാണുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതുകൊണ്ടല്ലേ പരിശുദ്ധ ഇസ്ലാം മഹറമും മഹറമല്ലാത്തവരെയും തരംതിരിച്ചു തന്നത് അവരോടുള്ള സ്നേഹം നിങ്ങൾ അവരോട് കാണിക്കുക ഫോട്ടോസുകൾ പ്രദർശിപ്പിച്ച് നാടുനീളെ പാടി നടക്കാനുള്ളതല്ല ആരെയോ ബോധിപ്പിക്കാൻ മുഖത്ത് ഇമോജി വെച്ച് മറച്ചുകൊണ്ട് ഫോട്ടോസുകൾ പ്രദർശിപ്പിക്കുന്നവരോട് മുഖമൊഴികെ ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടോളൂ എന്നാണോ നിങ്ങൾ പറയുന്നത് സ്ത്രീ അവൾ ബഹുമാനിക്കപ്പെടേണ്ടവളാണ് അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് അവളുടെ സുരക്ഷിതത്വം പുരുഷൻ്റെ കരങ്ങളിലാണ് അത് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നവരോട് ഖലീഫ ഉമർ അലി അള്ളാഹുവിൻ്റെ ചാട്ടവാർ നിങ്ങൾക്ക് നേരെയും കൂടിയാണ് തിരിച്ചറിയുക അതിൻ്റെ ഗൗരവം